അരിക്കൊമ്പിന്റെ സാറ്റലൈറ്റ് റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ ഇന്നലെ പുലർച്ചെ മുതൽ ലഭിക്കാത്തതിനെ തുടർന്ന് അരിക്കൊമ്പൻ കാട്ടിൽ എവിടെയാണെന്ന് കണ്ടെത്താനാവാതെ മണിക്കൂറുകളോളം തിരയുകയായിരുന്നു വനം വകുപ്പ് ആന ചോലവനത്തിലായതിനാലാകാം സിഗ്നലുകൾ ലഭിക്കാത്തതെന്നായിരുന്നു വനം വകുപ്പിന്റെ വിലയിരുത്തൽ ഇടതൂർന്ന മരങ്ങളുള്ള വനമായതിനാൽ സാറ്റലൈറ്റുമായുള്ള ബന്ധം ലഭിക്കാതെ പോകുമെന്ന് വിദഗ്ധർ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴിതാ കുറച്ചു നേരത്തെ അവ്യക്തതകൾക്ക് ശേഷം അരിക്കൊമ്പൻ കേരള തമിഴ്നാട് അതിർത്തിയിലൂടെ സഞ്ചരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുകയാണ് വനം അരിക്കൊമ്പന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ ലഭിച്ചു തുടങ്ങിയെന്നാണ് വിവരം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിക്കാതായത് വനംവകുപ്പ് പല സംഘങ്ങളായി തിരഞ്ഞ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് രാവിലെ സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങിയത് അരിക്കൊമ്പൻ അതിർത്തി വനമേഖലയിലൂടെ സഞ്ചരിക്കുന്നതായാണ് സൂചന കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ ഇടുക്കിയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു ഇതാകാം സിഗ്നൽ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് വനംവകുപ്പിന്റെ നിരീക്ഷണം അരിക്കൊമ്പൻ ആരോഗ്യവാനാണെന്നും വനംവകുപ്പ് പറഞ്ഞു തമിഴ്നാട് വനമേഖലയിലെ മുല്ലക്കുടിയിലാണ് ഇപ്പോൾ അരിക്കൊമ്പനുള്ളത് അതേസമയം ഇനി അരിക്കൊമ്പൻ അതിർത്തി കടന്നാൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയേക്കുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ വണ്ണാത്തിപ്പാറ ഭാഗത്ത് ആന എത്തിയാൽ അഞ്ച് കിലോമീറ്ററിനപ്പുറം തമിഴ്നാട്ടിലെ ജനവാസ മേഖലയാണ് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് നിലവിൽ അരിക്കൊമ്പനുള്ളത് ചിന്നക്കനാലിൽ നിന്നും പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റിയ അരിക്കൊമ്പൻ എതിർദിശയിലേക്ക് നീങ്ങിയതോടെയാണ് ഇത്തരമൊരു വിലയിരുത്തലിന് കാരണം എന്നാൽ ഏറ്റവും ഒടുവിൽ കൊമ്പന്റെ നീക്കം തമിഴ്നാട് അതിർത്തിയിൽ നിന്നും കേരളത്തിലേക്കാണെന്നാണ് ലഭ്യമാകുന്ന വിവരം അരിക്കൊമ്പൻ അതിർത്തി കടക്കാൻ സാധ്യതയുണ്ടോ എന്ന് തമിഴ്നാട് വനം വകുപ്പും നിരീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒന്നര കിലോമീറ്റർ ദൂരം മാത്രം സഞ്ചരിച്ച ആന ഇപ്പോൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നുമുണ്ട് തുടർന്ന് വരും ദിവസങ്ങളിൽ ആന പൂർണ്ണ ആരോഗ്യവാനാകുന്നതോടെ ആനയുടെ നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കുമെന്നതിലും വനം വകുപ്പിന് ആശങ്കയുണ്ട് അതേസമയം ചിന്നക്കനാലിൽ നിന്ന് പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് മാറ്റിയ അരിക്കൊമ്പൻ നിലവിൽ വനം വകുപ്പിന്റെ പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ആനയുടെ ആരോഗ്യനില അടക്കമുള്ള വിഷയങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് നേരത്തെ C C F R S Sarun വ്യക്തമാക്കിയിരുന്നു പെരിയാറുമായി ഇണങ്ങുന്നതുവരെ ആനയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘമുണ്ടാകും മറ്റ് ആനക്കൂട്ടത്തിലേക്ക് പോകുമ്പോൾ പരസ്പരമുള്ള സംഘർഷ സാധ്യത തള്ളിക്കളയാനാകില്ല ചിന്നക്കനാലിൽ ആധിപത്യത്തോടെ നിലനിന്നിരുന്ന ആനയായിരുന്നു അരിക്കൊമ്പൻ ആന ഇവിടെ നിലയുറപ്പിക്കുകയാണെങ്കിൽ അത് പെരിയാർ സങ്കേതത്തിലെ ആനകളെ സംബന്ധിച്ച് ഗുണകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വനഭൂമിക്കുള്ളിൽ അലക്ഷ്യമായ നീക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എതിർദിശയിൽ നീങ്ങിയാൽ തമിഴ്നാട് സംഗീതത്തോട് ചേർന്ന് വനഭൂമിയുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അരിക്കൊമ്പൻ തമിഴ്നാട്ടിലേക്ക് കയറാനുള്ള സാധ്യത കുറവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അരിക്കൊമ്പൻ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അരിക്കൊമ്പൻ ദൗത്യം പൂർത്തിയാക്കിയതായി സർക്കാർ കോടതിയെ അറിയിക്കുമെന്നാണ് വിവരം